Eclipseന്റെ Programming Features എന്ന Spoken Tutorial ലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് Eclipseന്റെ User-Friendly ആയിട്ടുള്ള Programming Features ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu 11.0 JDK 1.6 Eclipse 3.70 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങളുടെ സിസ്റ്റത്തിൽ Eclipse ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം Eclipseൽ ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക എക്ലിപ്സ് IDEയിലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവയാണ് auto completion syntax highlighting error dialog box shortcut keys ഇവ ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ഫീച്ചർസ് എന്ന ഒരു ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി Eclipseലെ ഓട്ടോ കംപ്ലീഷൻ ഫീച്ചർ നോക്കാം മെയിൻ methodനുള്ളിൽ തുറക്കുന്ന ബ്രേസ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക അപ്പോൾ അത് അടയ്ക്കുന്ന ബ്രേസ് സ്വയമേ ചേർക്കുകയും കഴ്സറിനെ ഇൻഡന്റേഷന് ശേഷമുള്ള സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു ഇത് ഒരു ജോഡിയിലുള്ള പ്രവർത്തികൾ സ്വയമേ പൂർത്തിയാക്കുന്നു ഉദാഹരണം പരാൻതീസിസ് തുറക്കുന്ന പരാൻതീസിസ് ടൈപ്പ് ചെയ്യുക അപ്പോൾ എക്ലിപ്സ് അടയ്ക്കുന്ന പരാൻതീസിസ് സ്വയമേ ചേർക്കുന്നത് കാണാം നമുക്ക് അടയ്ക്കുന്ന പരാൻതീസിസ് ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് അധികം അടയ്ക്കുന്ന പരാൻതീസിസ് ചേർക്കാതെ ശ്രദ്ധിക്കുന്നു ഞാനിപ്പോൾ അടയ്ക്കുന്ന പരാൻതീസിസ് ടൈപ്പ് ചെയ്യുന്നു ശ്രദ്ധിക്കുക കഴ്സർ വലത്തേക്ക് നീങ്ങുന്നതല്ലാതെ അധികം പാരാൻതീസിസ് ചേർക്കുന്നില്ല ഡബിൾ കോട്ട്സും ഇതുപോലെ പ്രവർത്തിക്കുന്നു തുറക്കുന്ന കോട്ട് ടൈപ്പ് ചെയ്യുക ഇത് സ്വയമേ കോട്ട്സ് അടയ്ക്കുന്നു നമുക്ക് അടയ്ക്കുന്ന കോട്ട് ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് വീണ്ടും കോട്ട് ഇടില്ല ഞാനിപ്പോൾ കോട്ട്സ് ടൈപ്പ് ചെയ്യുമ്പോൾ അധികം കോട്ട്സ് ചേർക്കപ്പെടാതെ കഴ്സർ വലത്തേക്ക് നീങ്ങുക മാത്രം ചെയ്യുന്നു കോഡിന്റെ ഘടന നിലനിർത്താൻ സഹായിക്കുന്ന വളരെ ഉപയോഗമുള്ള ഫീച്ചർ ആണ് ഓട്ടോ കംപ്ലീഷൻ. അതുപോലെ ഇത് അടയ്ക്കുന്ന ബ്രേസസ്, പരാൻതീസിസ്, ക്യൂട്ടീസ് തുടങ്ങിയവ ടൈപ്പ് ചെയ്യാൻ മറക്കുന്നത് പോലുള്ള എറർസ് ഒഴിവാക്കുന്നു. നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പ്രോഗ്രാമിംഗ് ഫീച്ചർ ആണ് സഗസ്ഷൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തതൊക്കെ നീക്കം ചെയ്യുന്നു ഹലോ എന്ന വാക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യുന്നു സിസ്റ്റം ഡോട്ട് എക്ലിപ്സ് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ഈ err err in out console തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ പട്ടിക ഉൾക്കൊള്ളുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഔട്ട് തിരഞ്ഞെടുത്ത് എന്റർ കൊടുക്കുക ഡോട്ട് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ എക്ലിപ്സ് ഔട്ട് മൊഡ്യൂളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്ത് println തിരഞ്ഞെടുത്ത് എന്റർ കൊടുക്കുക പരാൻതീസിസിനുള്ളിൽ quotesൽ ഹെല്ലോ ടൈപ്പ് ചെയ്യുക അടുത്തത് സിന്റാക്സ് ഹൈലൈറ്റിംഗ് ഫീച്ചർ ആണ് public class public static void എന്നീ കീവേഡുകൾ വ്യത്യസ്ത നിറത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഹലോ ഒരു സ്ട്രിംഗ് ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നീല നിറത്തിൽ കാണുന്നു ഈ സിന്റാക്സ് ഹൈലൈറ്റിംഗ് ഫീച്ചർ keywordsനെ കോഡിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു എക്ലിപ്സ് പ്രോഗ്രാമറെ എറർസ് കണ്ടെത്തുവാനും സഹായിക്കുന്നു ഒരു പ്രോഗ്രാമിലെ എറർ ഇടതു മാർജിനിലെ റെഡ് ക്രോസ് അടയാളം കൊണ്ട് സൂചിപ്പിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഒരു എറർ ഉള്ളതായി കാണാം മൗസ് എററിന് മുകളിൽ വെക്കുമ്പോൾ സെമിക്കോളൻ ഇല്ല എന്ന് എറർ കാണിക്കുന്നു അതുപോലെ എറർ തിരുത്തുവാനുള്ള മാർഗവും കാണിക്കുന്നു എറർ തിരുത്താതെ പ്രോഗ്രാം റൺ ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക എറർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന എറർ ഡയലോഗ് ബോക്സ് കാണുന്നു ഇത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു നമുക്ക് പ്രൊസീഡ് ചെയ്യാം എറർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഔട്ട്പുട്ട് കാണുന്നു പ്രോബ്ലം കൺസോളിൽ എല്ലാ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും കാണിക്കുന്നു ഒരു സെമിക്കോളൻ ചേർത്ത് എറർ തിരുത്താം സേവ് ചെയ്യാനായി Ctrl S കൊടുക്കുക Eclipseലെ അടുത്ത പ്രോഗ്രാമർ ഫ്രെൻഡ്ലി ആയിട്ടുള്ള ഫീച്ചർ ഷോർട്ട്കട്ട് കീസ് ആണ് സേവ് ചെയ്യുന്നതിനുള്ള Ctrl Sഉം തുറക്കുന്നതിനുള്ള Ctrl Oയും എല്ലാ പ്രോഗ്രാമിലും സാധാരണ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസ് ആണ്. ഇതുപോലെ സാധാരണ ഉപയോഗിക്കുന്ന മറ്റു ഫംഗ്ഷനുകൾക്കും ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. കോഡ് റൺ ചെയ്യുന്നതിന് Ctrl F11 ഇത് ശ്രമിച്ചു നോക്കാം. Ctrl അമർത്തിക്കൊണ്ട് F11 അമർത്തുമ്പോൾ കോഡ് റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് ഹെല്ലോ പ്രിന്റ് ചെയ്യപ്പെട്ടു. മറ്റു ഓപ്ഷനുകൾക്ക് വേണ്ടിയുള്ള ഷോർട്ട്കട്ട് കീസ് മെനുവിൽ നോക്കിയാൽ കിട്ടും റൺ ക്ലിക്ക് ചെയ്യുക ഓപ്ഷന്റെ വലതുഭാഗത്ത് ഷോർട്ട്കട്ട് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അതായത് Debugനുള്ള ഷോർട്ട്കട്ട് കീ ഫ്11 ആണ് ഇവ എക്ലിപ്സിലെ വളരെ കുറച്ച് എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് മാത്രമാണ് കൂടുതൽ ഫീച്ചേഴ്സ് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പരിചയപ്പെടാം ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പഠിച്ചത് Eclipseലെ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സുകളായ auto completion syntax highlighting error dialog box shortcut keys ഒരു അസൈൻമെന്റ് ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സോട് കൂടിയ ഒരു ലളിതമായ പ്രോഗ്രാം എഴുതുക ഈ സമയത്ത് എക്ലിപ്സിലെ എല്ലാ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സും ഉപയോഗിക്കുക അതിലെ ഫങ്ഷനുകൾ നിരീക്ഷിക്കുക സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact at ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബേ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി